ഹായ് ഫ്രണ്ട്സ് ഞാൻ ദീപോപ്പനപ്പൻ നമ്മൾ കൊറോണയുടെ ആ ഒരു ഭീതിയിലാണ് ഇപ്പോഴും നിൽക്കുന്നത് നമ്മുടെ ലോകമെമ്പാടും കൊറോണ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലും അതുപോലെ തന്നെ ആ ഒരു ഭീതി ഇപ്പോഴും നിലനിൽക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഏറ്റവും ദൗർലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ മാസ്കും അതുപോലെ തന്നെ സാനിറ്റൈസറും എപ്പോഴും എല്ലാവർക്കും ഏത് സമയവും കൈ കഴുകാൻ പറ്റി എന്ന് വരില്ല അപ്പോൾ സാനിറ്റൈസർ ഉപയോഗിച്ച് നമുക്ക് കൈ അണുവിമുക്തമാക്കാനായിട്ട് പറ്റും ഏത് സാഹചര്യത്തിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം എവിടെയും നമുക്കിത് കൊണ്ടു നടന്ന് നമുക്കിത് ആ സമയത്ത് അത്യാവശ്യ സമയങ്ങളിലെല്ലാം നമുക്ക് കൈ അണുവിമുക്തമാക്കാനായിട്ട് കൈ നീറ്റാക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ നമുക്ക് വീടുകളിൽ തന്നെ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം കാരണം ഇപ്പോൾ മെഡിക്കൽ ഷോപ്പുകളിലൊന്നും ചെന്ന് കഴിഞ്ഞാൽ ഈ സാനിറ്റൈസർ നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ നമുക്ക് വീടുകൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് വേണ്ടത് അതിനാദ്യമായിട്ട് വേണ്ടത് ഐസോപ്രൊഫൈൽ ആൽക്കഹോളാണ് ഇതാണ് സംഭവം ഇത് നമുക്ക് ഇത് ഇരുന്നൂറ് ഇത് നൂറ് മില്ലിയുടേതാണ് ഇതിന് നാൽപ്പത് രൂപയാണ് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഏത് മെഡിക്കൽ ഷോപ്പിൽ ചെന്നാലും നമുക്കിത് കിട്ടും അപ്പോൾ ഈ സാധനമാണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് അതുപോലെ തന്നെ നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ഗ്ലിസറിനാണ് ഇത് അൻപത് എം എല്ലിൻ്റെ ഒരു പാക്കറ്റാണ് ഇതിന് ഏകദേശം പതിനെട്ട് രൂപയാണ് ഇതിൻ്റെ വില അപ്പോൾ ഈ രണ്ട് സംഭവമാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് അതുപോലെ തന്നെ വേണ്ട വേറൊരു സാധനമാണ് അലോവേര ജെൽ ഇത് മെഡിക്കൽ ഷോപ്പിലോ അല്ലെങ്കിൽ ആയുർവേദ മരുന്ന് കടകളിലോ അല്ലെങ്കിൽ ബ്യൂട്ടി സാധനങ്ങൾ വിൽക്കുന്ന ഒക്കെ ആയിട്ട് നമുക്കിത് കിട്ടും ഈ ആലോവേര ജില്ല വേണം അതുപോലെ തന്നെ രണ്ട് മൂന്ന് തുള്ളി എസൻഷ്യൽ ഓയിൽ വേണം അതിന് ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ആൽമണ്ട് ഓയിലാണ് അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഉപയോഗിക്കാം ഇതിനകത്ത് ഈ ആൽമണ്ട് ഓയിലും അതുപോലെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഉപയോഗിക്കുന്നത് നമ്മുടെ കൈക്ക് ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയാണ് കാരണം ഈ ഐസോ പ്രൊഫൈൽ ആൽക്കഹോൾ കുറച്ച് ഡ്രൈ ആകും കൈ കുറച്ച് ഡ്രൈ ആകും അപ്പോൾ അതിന് അതിന് ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നൂറ് എം എല്ലിൻ്റെ കണക്കിലാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത് നൂറ് എം എല്ലിനാണെങ്കിൽ ഇത് സ്പിരിറ്റ് നൂറ് എം എൽ വേണം അതുപോലെ തന്നെ ഗ്ലിസറിൻ ഒരു പത്ത് എം എൽ വേണം അതുപോലെ തന്നെ ഇതാണെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ അലോവേര ജെല്ല് നമുക്ക് ഉപയോഗിക്കണം അപ്പോൾ ഇത് നാലോ അഞ്ചോ ഡ്രോപ്സ് ഓയിൽ മതിയാവും അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് നമുക്ക് രണ്ടെണ്ണം ഉപയോഗിക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ആദ്യം നമുക്ക് സ്പിരിറ്റ് ഇതിനകത്തേക്ക് എടുക്കാം അതിലേക്ക് നമുക്ക് പത്ത് എം എൽ നമ്മൾ ഗ്ലിസറിൻ എടുത്തു ഈ രണ്ട് ടീസ്പൂൺ അലോവേര ജെൽ എടുത്തു അതുപോലെ പിന്നെ നമുക്ക് വേണ്ടത് ആൽമണ്ട് ഓയിലാണ് ഒരു നാല് തുള്ളി പോയി എടുക്കാം പിന്നെ നമുക്ക് രണ്ട് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് രണ്ടെണ്ണം നമുക്ക് പൊട്ടിച്ച് ഇടാം അപ്പോൾ നമ്മൾ ഈ ഈ സാധനങ്ങളെല്ലാം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ബോട്ടിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ഹാൻഡ് സാനിറ്റൈസർ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം നമ്മളിത് കയ്യിലേക്ക് എടുക്കുക ഒരു ഹാൻഡ് ഫുൾ എടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ തേക്കുക അതിനുശേഷം നമ്മുടെ പുറകുവശം പിന്നെ ഈ കൈയും ഈ വിരലും വരത്തക്ക രീതിയിൽ അത് തേക്കുക പിന്നെ ഈ ഭാഗം ഈ ഭാഗം ഈ നഖത്തിൻ്റെ ഭാഗം ഇങ്ങനെ സാനിറ്റൈസർ കംപ്ലീറ്റ് തേച്ച് പിടിപ്പിക്കുക അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ എപ്പോഴും നമുക്ക് ഹാൻഡ് വാഷ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല പക്ഷേ ഈ ഒരു സാനിറ്റൈസർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്തും എപ്പോഴും നമുക്കിത് ചെയ്യാം ഏത് സാഹചര്യത്തിലാണെങ്കിലും നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒരു സാനിറ്റൈസർ വീട്ടിലുണ്ടാക്കി അത് എപ്പോഴും കയ്യിൽ കരുതുക ഒരിക്കലും ഹാൻഡ് വാഷിന് പകരമല്ല ഒരു സാനിറ്റൈസർ എന്ന് പറയുന്നത് ഹാൻഡ് വാഷ് ചെയ്യാൻ പറ്റുന്ന സമയങ്ങളിലെല്ലാം ഹാൻഡ് വാഷ് തന്നെ ചെയ്യുക അത് ചെയ്യാൻ പറ്റാത്ത സമയത്ത് മാത്രമേ നമുക്ക് സാനിറ്റൈസർ ഉപയോഗിക്കാൻ പറ്റൂ അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ തന്നെ ചെയ്ത് ഒന്ന് കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും ഏത് സാഹചര്യത്തിലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ